നമസ്കാരം ഞാൻ ആർദ്ര കൃഷ്ണ അല്ലെങ്കിൽ എ പെർസ്പെക്റ്റീവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യം ബന്ധനം ഇതിനെല്ലാം ഫിസിക്കലായ അർത്ഥങ്ങളെക്കാളും മാനസികമായ അർത്ഥങ്ങൾ കുറേയുണ്ട് ഇന്നത്തെ ഈ വീഡിയോ എസയിൽ ഞാൻ കെ മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്ത നോവലായ Mathilukal which discusses the importance and the changing meanings of സ്വാതന്ത്ര്യവും ബന്ധനത്തെ പറ്റി സംസാരിക്കാൻ പോകുന്നു ബഷീറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിന്റെ വളരെ വലിയൊരു ക്രിട്ടിക്കായിരുന്നു അദ്ദേഹത്തിനെ ഒരു തലവേദനയായിട്ട് കണ്ടവർ ദേശദ്രോഹ കുറ്റത്തിന് വേണ്ടി ജയിലിൽ അടയ്ക്കുന്നു ജയിൽ മാസത്തിൽ അദ്ദേഹം അനുഭവിച്ച കുറെ കൈപ്പേറിയ നിമിഷങ്ങളും കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും പിന്നെ മറ്റ് ജയിൽവാസികളായിട്ടുള്ള സംവാദങ്ങളും അതിലുപരി അദ്ദേഹത്തിന്റെ കുറെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി തരുന്ന ഒരു സൃഷ്ടിയാണ് മതിലുകൾ ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നയൻറ്റീൻ നയൻറ്റിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന സിനിമ ഇറങ്ങുന്നത് ജയിലിൽ കിടക്കുന്ന ബഷീർ വളരെ പോസിറ്റീവായ രീതിയിലാണ് ഓരോ ദിവസവും കഴിച്ചുകൂടുന്നത് എല്ലാവരോടും വളരെ ഹാസ്യത്തോടെയും വളരെ സ്നേഹത്തോടെയുമാണ് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന് ജയിലിൽ താമസിക്കുമ്പോൾ പുറത്തിറങ്ങണമെന്നോ ഒന്നും ഒരു ആഗ്രഹം ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു പിവട്ടൽ നിമിഷം വരെ പക്ഷെ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്ന മറ്റ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് അവർക്ക് റിലീസ് കിട്ടുമ്പോൾ ബഷീർ മാത്രം ബാക്കി നിൽക്കുന്നു ഈ ഒരു ദിവസം മുതലാണ് ബഷീറിന് ഒറ്റപ്പെടലും ഡിപ്രഷനും അനുഭവപ്പെടുന്നത് ഈ ഒരു വിഷമഘട്ടത്തിലാണ് അദ്ദേഹം ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത് ഭൂമിയിൽ ഒരു മഴ പെയ്തതിന് ശേഷമുള്ള അവസ്ഥയായിരുന്നു പിന്നെ ബഷീറിന്റെ മനസ്സിനും ആ ശബ്ദം മതിലിനപ്പുറത്തുള്ള വിമൻസ് ജയിലിലെ ഒരു ഇൻമേറ്റിന്റെ ആയിരുന്നു ആ ഇൻമേറ്റിന്റെ പേരായിരുന്നു നാരായണി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് പെട്ടെന്ന് തന്നെ നാരായണിയും ബഷീറും അടുക്കുന്നു മതിലൊരു ബാരിയറേ അല്ല അവർക്ക് അവരുടെ തോട്ട്സിനും സ്നേഹത്തിനും എല്ലാത്തിനും അവർ ഈ മതിലും താണ്ടി അവർ കണക്ട് ചെയ്യുന്നു ജയിൽ ജീവിതത്തിൻ്റെ നിരാശയും മടുപ്പിന്റെ ഇടയ്ക്ക് നാരായണയുടെ ശബ്ദം അദ്ദേഹത്തിന്റെ മനസ്സിനൊരു പുതിയ ഉന്മേഷവും ഉത്സാഹവും കൊടുക്കുന്നു പയ്യെ പയ്യെ ബഷീറിന്റെ മനസ്സിൽ പുറത്തു പോകാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു ആൻഡ് സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ ജയിലിനുള്ളിൽ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ഒരു തോന്നലും വന്നു തുടങ്ങുന്നു എന്റെ കാഴ്ചപ്പാടിൽ പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ മതിലിനെ വ്യാഖ്യാനിക്കാം സമൂഹം സൃഷ്ടിച്ച ബാരിയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് വിശ്വാസങ്ങളിലെ വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന റെസ്ട്രിക്ഷൻസ് ആയിട്ടോ വേണമെങ്കിൽ ഈ മതിലും നമുക്ക് കാണാം ഒടുവിൽ ഒരു ദിവസം ജയിൽ ഓഫീസർ വന്ന് ബഷീറിനെ അറിയിക്കും ബഷീറിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ബഷീറിനെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നും അപ്പോൾ ബഷീറിന് ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പോകണ്ട എന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു കാരണം നാരായണിയെ അടുത്തറിയുന്ന സമയമായിരുന്നു അത് വേറൊരു വലിയ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം പുറത്തു പോയാലും ബഷീറിന് ഇഷ്ടമുള്ളത് എഴുതാനോ പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ബഷീർ അറിയാമായിരുന്നു so he felt he was more independent in a present rather than the outside world ഇതേപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം വളരെ സബ്ജക്റ്റീവാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സീൻ ദേശാടനം എന്ന സിനിമയിലുണ്ട് ദേശാടനം എന്ന സിനിമയിൽ ഉണ്ണി എന്ന കഥാപാത്രം അനുഭവിക്കുന്നത് ബഷീർ അനുഭവിച്ച പോലെ ഒരു അങ്കലാപ്പാണ് ഉണ്ണിയെ വളരെ ചെറുപ്രായത്തിൽ ഉണ്ണിയുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും കൂടെ ചേർന്ന് മണത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നു so that he can become a സന്യാസി അച്ഛൻ അച്ഛൻ അച്ഛൻ ഉണ്ടാവും ഉണ്ണി ആഗ്രഹിക്കുന്നത് അച്ഛനമ്മയുടെ വാത്സല്യവും കൂട്ടുകാരുടെ കൂടെയുള്ള കളിതാമാശകളും അതെല്ലാമാണ് ചെറുപ്രായത്തിൽ ഉണ്ണിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിക്കേണ്ടതെന്ന് അങ്ങനെ ഒരു ദിവസം ഉണ്ണി ആ മഠത്തിൽ നിന്ന് ആരും അറിയാതെ ഒളിച്ചോടി വീട്ടിലോട്ട് വരുന്നു വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു രംഗത്തിൽ നിന്ന് മനസ്സിലാകും എന്താണ് അവൻ വിചാരിച്ചതെന്നും അവന്റെ വീട്ടുകാരെന്താണ് വിചാരിക്കുന്നതെന്നും വേണ്ട ആശ്രമത്തിൽ നിന്ന് കളങ്കം ഉണ്ടാക്കരുത് ഉണ്ണി വിചാരിക്കുന്നത് ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഉണ്ണിയെ പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് ബട്ട് അവന്റെ അച്ഛനും അമ്മയും ഉൾക്കൊണ്ട് കഴിഞ്ഞു ദാറ്റ് അവൻ സന്യാസി ആകാനുള്ളതാണെന്ന് ഈ ഒരു നിമിഷത്തിൽ ഉണ്ണിയുടെ കുടുംബാംഗങ്ങളും ഉണ്ണിയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉണ്ണിയുടെ ഇഷ്ടവും തമ്മിലുള്ള ഒരു വലിയ മതിൽ തന്നെ അവരുടെ അന്ധവിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഉണ്ണിക്ക് മറികടക്കാൻ പറ്റത്തില്ലെന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ അത് മറികടക്കാൻ അനുവദിക്കത്തില്ലെന്നും ഉണ്ണി മനസ്സിലാക്കുന്നു അതുകൊണ്ട് കുറെ റെസ്ട്രിക്ഷൻസും കുറെ ത്യാഗങ്ങളും നിറഞ്ഞ് മഠത്തിലേക്ക് അവൻ തിരിച്ചോടി പോകുന്നു for every yes there is a no എല്ലാ സ്വാതന്ത്ര്യത്തിനും അതിൻ്റേതായ ലിമിറ്റേഷൻസും ബോണ്ടിഞ്ചും ഉണ്ടെന്ന് മതിലുകൾ എന്ന പുസ്തകവും ഈ കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു പക്ഷേ ഏത് ബന്ധനത്തിനാണ് നമ്മൾ വഴങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അതാണ് മതിലുകൾ എന്ന സൃഷ്ടി നമുക്ക് പറഞ്ഞിരുന്നത് that's all for this episode of Perspective നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ please give us a thumbs up ഇത്രയും കണ്ട സ്ഥിതിക്ക് before you go don don't to subscribe to Film Companion South